പൗലോസ്ലിയാണ് ഇന്നത്തെ ക്രിസ്തു മതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് രൂപം നൽകിയത് എന്ന് ഏകദേശം എല്ലാവരും തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തു മതം എന്ന വാക്ക് തന്നെ ഒരു ഗ്രീക്ക് വാക്കാണ് ഇത് യേശുവിന് യേശുവിന് ശിഷ്യന്മാർക്കോ അറിഞ്ഞി അറിയാത്ത ഒരു വാക്ക് ആ വാക്ക് ആദ്യമായി ഉപയോഗിച്ചതും പൗലോസ്ലിയെയും പൗലോസ്ലിയയുടെ അനുചരന്മാരുമാണ് യേശുവിൻ്റെ ശിഷ്യന്മാരായ പത്രോസ് പൗലോ മറ്റുള്ള പത്രോസ് ജോൺ ജെയിംസ് യുദാസ് തദേവൂസ് അവർക്കൊന്നും ഈ വാക്ക് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ക്രിസ്തു എന്ന വാക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന വാക്ക് എന്തോ ഒരു <clears throat> പൗലോസ്ലിയായിക്ക് എന്തോ തോന്നി ഒരു മറ്റുള്ളവരെ വഞ്ചിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ വിശ്വാസം കൊണ്ടാണോ എന്ന് എനിക്ക് പറയാൻ ഞാൻ ആളല്ല എന്നാലും അങ്ങനെ ഒരു സെറ്റപ്പ് തുടങ്ങിയതാണ് ഇപ്പം അമൃതാനന്ദമായി തുടങ്ങിയിരിക്കുന്നത് പോലെ ഒരു കൾട്ട് ഒരു മതം ചെറിയ മതം അതാണ് ആദ്യകാലങ്ങളിലെ ക്രിസ്ത്യാനിറ്റി അത് പിന്നീട് രാജാക്കന്മാരുടെ കോൺസ്റ്റൻറ്റൈൻ രാജാവ് പിന്നെ തിയോഡോസിസ് ചക്രവർത്തി ഇവരുടെയൊക്കെ പ്രീതി സമ്പാദിച്ചാണ് ക്രിസ്തു മതം ഇന്നത്തെ നിലയിലേക്ക് വളർന്നത് അതിക്കുമ്പോൾ അല്ലാതെ തന്നെയുള്ള മതങ്ങളുണ്ട് മാണിക്യയിസം മുതലായ പല മതങ്ങളുണ്ടായ ക്രിസ്ത ക്രിസ്തു മതത്തെക്കാൾ കൂടുതൽ അംഗ സംഖ്യകൾ അംഗം ബലമുള്ള മതങ്ങൾ ഇവിടെ തന്നെ റോമിലും യൂറോപ്പിലും ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഈ പൗലോശ്രീയായുടെ ഈ മതം പ്രചരിപ്പിച്ച പൗലോശ്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി അല്ലെങ്കിൽ പ്രമാണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദാവും അവയും പാപം ചെയ്ത് പാപം ചെയ്തപ്പോൾ ദൈവത്തിന് അത് വല്ലാത്ത ദേഷ്യമുണ്ടായി അപ്പോൾ ദൈവം അവരെ അടിച്ചു പുറത്താക്കി പിന്നീട് അവരെ മാത്രമല്ല അവരുടെ സന്തതികളെയും സന്തതി പരമ്പരകളെയും എല്ലാം ആ ഒരു പാപത്തിൻ്റെ പേരിൽ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയുമല്ല അത് അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന് തന്നെ അതിനെ ഒരു ഇത് ചെയ്യണമെന്ന് തോന്നിയത്ര ഒരു പരിഹാരം ചെയ്യണമെന്ന് തോന്നി അതിന് സ്വന്തം മകനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു ബലി കൊടുത്തു എന്നാണ് ക്രിസ്തുമതത്തിൻ്റെ അതായത് അതോടുകൂടി യേശുവിന് ദൈവത്തിൻ്റെ ദേഷ്യവും ഒരു <clears throat> എന്താണ് അത് റിവഞ്ച് എടുക്കണം അല്ലെങ്കിൽ ഇത് ചെയ്യണം പരി ഒരാളോട് ഈ പകരം വീട്ടണം എന്നുള്ള ആ ദൈവത്തിൻ്റെ ചിന്ത മാറിയെന്നും അങ്ങനെ അതോടുകൂടി നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് പൗലോസ് ലോഹിയ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥ ഇതിനൊന്നും ഒരു തെളിവില്ല ആരും പറഞ്ഞിട്ട് എവിടെ നിന്ന് കിട്ടിയാവോ യേശു പോലും അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇത് പൗലോസിയെ തന്നെ രൂപപ്പെടുത്തി എടുത്ത ഒരു നുണയാണ് അപ്പോൾ ഇതെന്തൊരു എംടൻ കഥയാണെന്ന് നമ്മൾ തന്നെ ആലോചിക്കും ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയെടുത്തതിന് എന്തായാലും പൗലോസിയ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നുണ്ട് ഇനി ഒരു കുട്ടി ഒരു കുട്ടിയുടെ മുന്നിൽ ഒരു മുട്ടായി വെച്ചിട്ട് അത് തിന്നരുത് എന്ന് പറയുന്നത് പോലെ ഒരു പ്രവൃത്തിയല്ലേ ആദ്യ മനുഷ്യരായ ആദാമിനോട് അവയോടും ദൈവം ചെയ്തത് തന്നെയുമല്ല ഇത്ര ഒരു ചെറിയ കുറ്റത്തിന് ആദത്തെയും അവയെയും മാത്രമല്ല തലമുറകളായുള്ള അവരുടെ പിൻഗാമികളെ ശിക്ഷിക്കുന്നത് എന്ത് ന്യായമാണ് ബൈബിളിലെ എൽ പതിനെട്ട് ഇരുപത് ആ പുസ്തകത്തിൽ പറയുന്നത് ഒരാൾ ഒരു പാപം ചെയ്താൽ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്താൽ അയാളെയോ അയാളുടെ അയാളെ ശിക്ഷിക്കാം പക്ഷെ അയാളുടെ മാതാപിതാക്കളെയോ മക്കളെയോ ഒന്നും ശിക്ഷിക്കരുത് എന്ന് തന്നെയാണ് അതായത് ഒരാളുടെ പ്രവൃത്തികൾക്ക് ഉത്തരവാദി അയാൾ മാത്രമാണ് അല്ലാതെ അയാളുടെ ബ്ലഡ് റിലേഷൻസോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ബന്ധുക്കളോ അല്ല പക്ഷേ ഇതൊന്നും അറിയാത്ത പോലെയാണ് ദൈവം തന്നെ ഉണ്ടാക്കിയ ഒരു നിയമമാണ് മറ്റുള്ളവർ ശിക്ഷിക്കാറുണ്ട് ആ ആ ദൈവം തന്നെയാണ് ആദാമിനോട് ഒവ്വായോടും പിന്നെ നമ്മളോടൊക്കെ ഈ ഇത് ശിക്ഷിച്ചുകൊണ്ടിരിക്കുക നമ്മളെയൊക്കെ അതായത് ഒരു ഒടുക്കവുമില്ലാത്തൊരു ശിക്ഷ അത് തന്നെ ചിലർക്ക് കൂടുതൽ ചിലവർ സുഖമായി ജീവിക്കുന്നു ചിലവർ അങ്ങേറ്റം പാടുപെടുന്നു അതൊക്കെ അത് എന്തൊരു ന്യായമാണ് ചിലവർക്കൊരു ശിക്ഷ മറ്റ് അതേ ഒരേ പാപം ചെയ്തത് ആദാമാവുകയും പക്ഷേ ശിക്ഷ പലർക്കും പലമാതിരി ചിലർ കുഞ്ഞു കുട്ടികൾ പോലും തന്നെ വികലാംഗരായിട്ട് അല്ലെങ്കിൽ വേദനയോടുകൂടി പ്രശ്നങ്ങളായിട്ട് ചിലരെ വളർന്നു വരുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഇതൊന്നും കൂടാതെ ഇതിലൊന്നും പെടാത്ത ഒരു വർഗമാണ് മൃഗങ്ങൾ അവർക്കും ഇത് തന്നെ നമ്മളെക്കാൾ കഷ്ടമാണ് അവരുടെ നില അവരെ ഇപ്പൊ പല മൃഗങ്ങളും തന്നെ ഇപ്പോൾ എക്സ്റ്റിങ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ വംശനാശം നേരിട്ട് കഴിഞ്ഞു അവരെന്ത് പാപം ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തത് അതുപോലെ തന്നെ നോവയുടെ കാലം വരുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതൊക്കെ പാപം ചെയ്തതൊക്കെ മനുഷ്യരാണെന്നാണ് ബൈബിൾ പറയുന്നത് അതിന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് മൃഗങ്ങളെ ശിക്ഷിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ മറ്റൊരു വശത്തേക്ക് നമ്മൾ പോവുകയാണ് ഈ ഈ കഥകൾ ഉണ്ടായി ക്രിസ്തുമതം വലിയ പ്രചാരത്തിലായി യൂറോപ്പിൽ മുഴുവനും അപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു കുറേ ഒരു ആയിരത്തി ആ വർഷം രണ്ട് പത്ത് ആയിരത്തി എണ്ണൂ ആയിരത്തി അഞ്ഞൂറിലോ മറ്റോ ആണ് ഇവിടെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു അയർലൻഡിൽ ഉഷർ എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി നല്ല കണക്കും അറിയാവുന്ന ഒരാളായിരുന്നു വലിയ നല്ല അറിവുള്ള ഒരു ബിഷപ്പായിരുന്നു അപ്പോൾ അദ്ദേഹം ബൈബിൾ നോക്കിയപ്പോൾ ബൈബിളിൽ ഇന്നാളുടെ മകൻ ഇന്നാൾ ഇന്നാളുടെ മകൻ ഇന്നാൾ ഇങ്ങനെ എല്ലാം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ആദം തൊള്ളായിരത്തി മുപ്പത് വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട് നോവ ഇത്ര വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട് ഇതെല്ലാം എടുത്ത് പുള്ളി കണക്കാക്കി അതിൻ്റെ ഒരു നിഗമനത്തിലെത്തി അതായത് ക്രിസ്തുവിന് മുമ്പ് നാലായിരത്തി നാലാം വർഷം ബി സി നാലായിരത്തി നാലാം വർഷത്തിലാണ് ഈ ദൈവം സൃഷ്ടി നടത്തിയതെന്ന് അന്നാണ് ദൈവത്തിന് തോന്നിയത് ആ ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ പോയാൽ പോരാ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട് ആദ്യം തന്നെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു പിന്നെ ഓരോന്നോരോന്നായിട്ട് സൃഷ്ടിച്ചു അതിൽ ബൈബിളിൽ കുറേ മണ്ടത്തരങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ജീവജാലങ്ങൾ സൃഷ്ടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പകലും രാത്രിയും പകലും സൃഷ്ടി സൃഷ്ടിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സൂര്യനെ സൃഷ്ടിക്കുന്നത് സൂര്യനില്ലാതെ ഏതായാലും ജീവജാലങ്ങൾ ഉണ്ടാവില്ല രാത്രിയും പകലും ഉണ്ടാവില്ല പക്ഷെ അതൊന്നും ഇത് എഴുതിയ നമ്മുടെ എന്താണ് അന്നത്തെ ആൾക്കാരൊക്കെ അറിയില്ലായിരുന്നു അപ്പോൾ അവരങ്ങനെ എഴുതി വെച്ചു പക്ഷെ അത് നമ്മൾ ഇപ്പോൾ അങ്ങനെ തന്നെ വിഴുങ്ങണമെന്നില്ല ഒന്നുമില്ല നമ്മൾക്ക് അതിനെ ചോദ്യം ചെയ്യാം അതനുസരിച്ച് നമ്മളുടെ ഇപ്പോഴത്തെ അറിവനുസരിച്ച് നമ്മളുടെ അറിവുകൾ നമ്മൾ ക്രമീകരിക്കണം വിശ്വാസങ്ങൾ അതനുസരിച്ച് ക്രമീകരിക്കണം പക്ഷെ അതിനുള്ള വകുപ്പില്ല ബൈബിൾ പറയുന്ന ദൈവവചനമാണ് നാം കേട്ടതെന്നാണ് ഓരോ ദിവസവും കുർബാന കഴിയുമ്പോൾ പള്ളികളിൽ പറയുന്നത് അപ്പോൾ ദൈവവചനമാണ് ആദ്യം തന്നെ രാവും പകലും സൃഷ്ടിച്ച് പിന്നെ ഇത് ജീവജാലങ്ങളെ സൃഷ്ടിച്ചു അത് കഴിഞ്ഞിട്ടാണ് അത്ര സൂര്യനെ സൃഷ്ടിച്ചത് ഇങ്ങനെ വിട്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഈ അതാവും ഉണ്ടായിട്ട് പിന്നെ അവർ ആദാം ഏണ്ടും തൊള്ളായിരത്തി മുപ്പത് വർഷത്തോളം ജീവിച്ചിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചിരുന്ന അതിൻ്റെ ഇടക്കാണ് ഈ പാപം ചെയ്തേക്കുന്നത് അതായത് ഈ ഇത് ഫ്രൂട്ട് അടിച്ചിരുന്നത് രണ്ടുപേരും കൂടി പാമ്പ് പറഞ്ഞതനുസരിച്ച് ഈ ഫ്രൂട്ട് എടുത്ത് തിരുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കെതിരായിട്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഏതാണ്ട് മൂവായിരം നാലായിരം ക്രിസ്തുവിന് മുമ്പ് മൂവായിരം അല്ലെങ്കിൽ നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പാപം നടക്കുന്നത് കൃത്യമായി ഇന്ന എത്രാമത്തെ ദിവസമാണെന്ന് ബൈബിളിൽ എഴുതാത്തതുകൊണ്ട് നമുക്ക് ഒരു ഒരു മൂവായിരം അല്ലെങ്കിൽ അഞ്ഞൂറ് അല്ലെങ്കിൽ നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ക്രിസ്തുവിനും നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ആദാവായും ഈ ശിക്ഷ ഏറ്റുവാങ്ങാൻ അനുസരണം കേട് കാണിച്ചതും ദൈവം അവരെ അടിച്ച് പുറത്ത് അപ്പം തന്നെ അടിച്ച് പുറത്താക്കി മാലാകനെ വിളിച്ച് അവരെ അടിച്ച് പുറത്താക്കി എന്നിട്ട് നീയും നിന്റെ സന്തത പരമ്പരകളും നിന്റെ നെറ്റിയിലെ വിയർപ്പുണ്ട് ഇത് ജീവിക്കേണ്ടി വരും പിന്നെ സ്ത്രീനെ പ്രത്യേകിച്ച് ഒരു അതായത് വേദനിച്ച് നീ പ്രസവിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശാപം അത് എസ് എ കെ നേരത്തെ പറഞ്ഞ പോലെ അതിനൊക്കെ എതിരായിട്ടാണ് അതായത് അക്കാര്യത്തിന് ശരിയാണ് അഥവാ ഓയം ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കളെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും എല്ലാവരും ശപിച്ചു തന്നെയുമെല്ലാം മൃഗങ്ങളെയും അപ്പോൾ അന്ന് തന്നെ ദൈവത്തിന് ആ അതിന് പരിഹാരം ചെയ്യാൻ പറ്റും അത് പിന്നെ എന്തിനാണ് യേശുവിന് ഇവിടെ നാലായിരം വർഷം അതായത് ആദാവും അവായി പാപം ചെയ്തിട്ട് നാലായിരത്തോളം വർഷം കഴിയുമ്പോഴാണ് ഈ യേശുവിനെ വിട്ട് അതിനൊരു പരിഹാരം ചെയ്യാം എന്ന ഒരു ഐഡിയ ദൈവത്തിന് വന്നത് ഈ സർവാജ്ഞാനിയായ ദൈവത്തിന് ഒരു ഐഡിയ വരാൻ നാലായിരം വർഷം എടുക്കുന്നത് എന്തിനാണ് അപ്പോൾ തന്നെ അത് ചെയ്യാമായിരുന്നതേ ഉള്ളൂ യേശുവിനെ വിട്ട് അല്ലെങ്കിൽ പാപപരിഹാരം ചെയ്യുക പിന്നെ അത് തന്നെ അതും ഒരു മണ്ടത്തരമാണ് എന്ന് വെച്ചാൽ വാദി ഇവിടെ ഇപ്പം ഈ പ്രശ്നത്തിൽ വാദി ദൈവം പ്രതി ആദാമോ അല്ലെങ്കിൽ മനുഷ്യർ അപ്പോൾ ഈ പ്രതിയുടെ ശിക്ഷ വാദ്യ തന്നെ ഏറ്റുവാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ തന്നെ ഇങ്ങുണ്ടാവില്ല അവരൊക്കെ ഇപ്പം നമ്മളിപ്പോൾ ഒരു കേസിന് പോയി ആരെ ആരെങ്കിലും നമ്മൾ ഉപദ്രവിച്ചു നമ്മൾ കേസിന് പോയി അപ്പോൾ സാധാരണ ചെയ്യാറുള്ളത് നമുക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് അത് ഒരു എത്തണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് വാദി ആ കംപ്ലൈൻറ്റ് വിഡ്രോയിലാണ് സാറില്ല അവൻ അങ്ങനെ എന്നെ ചെയ്തു ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് വിഡ്രോയിലാണ് ദൈവത്തിന് അത് ചെയ്താൽ മതിയായിരുന്നു ആദവമായി ഒരു പാപം ചെയ്തു പോയി പെട്ടെന്ന് അവർക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ദൈവം തന്നെ അത് പ്ലാൻ ചെയ്തതാണെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ എന്തായാലും അവർ പാപം ചെയ്തു അതങ്ങനെ ക്ഷമിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാമായിരുന്നു കംപ്ലൈൻറ്റ് പിന്നെ എന്തിനാണ് ഈ മകനെ വിടുന്നത് അതിനല്ല നമ്മൾ ഒരാൾ കുറ്റം ചെയ്തു എന്ന് തന്നെ വെക്കുക ഒരാൾ കുറ്റം ചെയ്ത് അയാൾ പ്രതിയാണ് ഈ പ്രതി ചെയ്ത കുറ്റത്തിനെ വാദിനെ ശിക്ഷിക്കുന്നത് അത് എവിടെ തന്നെ നിയമമാണ് ലോകത്തിലെങ്ങും ഇല്ലാത്ത നിയമമാണ് ഇത് ഇവിടെ എന്താണ് ദൈവമാണ് വാദി മനുഷ്യൻ പ്രതി എന്നിട്ട് ദൈവം തന്നെ പ്രതിയുടെ കുറ്റം ഏറ്റുവാങ്ങുകയാണ് ഇതിൻ്റെ ആവശ്യം എന്താണ് ഇതിൻ്റെ എന്ന് അത് വെറും എന്താണ് എന്ത് ഒരു കഥ മണ്ടം കഥ പിന്നെന്താണ് ഇത് നമ്മളുടെ കാരണവന്മാരും കാരണവന്മാരും കാരണവന്മാരോ ഇതെല്ലാം ഇപ്പം നമ്മളോട് പറഞ്ഞു തന്നു പറഞ്ഞു തന്നു അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ടായിട്ടുള്ളത് അതായത് ഒരു ഹോളിനെസ് അതുകൊണ്ട് നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല ഇതൊക്കെ സത്യമാണ് അതായത് പാപം ചെയ്തവൻ സുഖമായിട്ടിരിക്കുന്നു പാപത്തിൻ്റെ ഇരയായവൻ അതായത് വാദി ശിക്ഷ ഏറ്റുവാങ്ങുന്നു അത് ചില്ലറ അതായത് ഒരു ആപ്പിൾ നിന്നതിന് ചെയ്യുന്നത് എന്താണ് കുരിശിലേറ്റത് തല്ലി അടിച്ച് പൊളിച്ച് കുരിശിലേറ്റി അതും ഇതൊക്കെ ചെയ്യുന്നു ഇതെന്തൊരു സാധാരണ സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ ചെറിയൊരു ആപ്പിൾ തിന്നുന്നതിനെ വെക്ക് അതിന് ചെറിയ കാര്യമാണ് അതിന് ചെറിയ ശിക്ഷയെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇത്ര മാരകമായ ശിക്ഷ കൊടുക്കേണ്ട ആവശ്യം എന്താണുള്ളത് ഒരാപ്പിൾ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഏറ്റവും കൂടിയ ചാട്ടക്കൊരടി അത്രയും മതിയായിരുന്നു ദൈവത്തിനോട് ആരും ചോദിക്കാൻ എന്നായിരിക്കും അപ്പൊ ഈ നമ്മുടെ പുരോഹിതന്മാർ പറയുന്നത് അതെ ദൈവത്തിനോട് ആരും ചോദിക്കാനില്ല നിങ്ങളോട് ആരും ചോദിക്കാനില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും പറയാം അതനുസരിക്കാൻ ആട്ടും പറ്റങ്ങളും ഉണ്ട് അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ പക്ഷേ സാധാരണ യുക്തിക്കനുസരിച്ച് ഇതൊന്നും ഒരു നമ്മൾക്ക് വെച്ചു പൊറിപ്പിക്കാവുന്ന കഥകളല്ല വെറും മണ്ടൻ കഥകൾ എല്ലാ മതങ്ങളിലും ഉണ്ട് ഇതുപോലെ ഇപ്പൊ രാമ രാവണൻ പത്ത് തലകളുണ്ടായി തലയുണ്ടായിരുന്നു അല്ലെങ്കിൽ ഹനുമാൻ ഇവിടെ നിന്ന് പോയി ഹിമാലയം പൊക്കിക്കൊണ്ടുവന്നു ഇതൊക്കെ കേൾക്കാൻ രസമുണ്ട് പക്ഷെ അത് വിശ്വസിക്കുന്ന അതല്ലെങ്കിൽ നരകത്തിൽ പോവും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതിനോടാണ് എനിക്ക് ഒബ്ജക്ഷൻ നല്ല കഥകളാണ് രാമായണവും മഹാഭാരതവും ബൈബിളിലെ ചില കഥകളൊക്കെ ഇനി നമ്മൾ ഒരാൾ ചെയ്ത കുറ്റത്തിന് വേറെ ആരെയും നമ്മൾ ശിക്ഷിക്കാറില്ല പക്ഷേ ഇവിടെ ആയിരക്കണക്കിന് ഒരാൾ ആദാമിനെ ഓയെ മാത്രമല്ല ആയിരക്കണക്കിന് തലമുറകളെ അത് കഴിഞ്ഞിട്ട് മനുഷ്യർ അവരെയൊക്കെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആദാമും അവയും ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു എന്നുണ്ട് ഇതൊക്കെ എന്ത് ന്യായമാണ് എന്ത് നിയമമാണ് അതിൻ്റെ ദൈവമേ പിന്നെ അതിനേക്കാൾ രസമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനേക്കാൾ സംശയാസ്പദമായ അല്ലെങ്കിൽ എന്താണ് അതിനെ ചോദ്യങ്ങൾ അർഹമായ ഒരു കാര്യമാണ് അതായത് ഒരാൾ ശിക്ഷ ഏറ്റുവാങ്ങി ഒരു കുറ്റം ചെയ്ത് ഒരാളെ ജയിലിൽ വിട്ടു അയാൾ ശിക്ഷ ഏറ്റുവാങ്ങി അത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അയാൾ കുറ്റവാളിയല്ല ഇപ്പോൾ ഒരാളെ ഒരു ചെറിയ സാധനം കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും അത്രേ ഉണ്ടായിരുന്നല്ലോ ഇതൊരു ആപ്പിൾ നിന്ന് അപ്പൊ അതിന് ഏറ്റവും കൂടി ചാട്ടടിക്ക് ഉള്ള അർഹതയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷെ ചാട്ട അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്ത കുറ്റം പിന്നെ അയാൾ ഇല്ല അയാൾ തീർത്തും നിരപരാധിയാണ് അല്ലെങ്കിൽ എന്താ ആണ് പിന്നെ ഈ അദ്ദേഹം അതും പറഞ്ഞ് ശിക്ഷിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇപ്പോൾ ഈ ഇതിന് ശിക്ഷ ഏറ്റുവാങ്ങി ക്രിസ്തു ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് ഇപ്പോൾ വർഷം രണ്ടായിരമായി ഈ കുറ്റം ചെയ്ത അപ്പ തന്നെ ദൈവം മാലാകമാരെ വിളിച്ച് മൈക്കൽ മാലാകനെയൊക്കെ വിളിച്ച് ആദാമിനെ അവനെ അടിച്ച് പുറത്താക്കി എന്തിനേ ആദാമി ഈ മൈക്കൽ മാതിനെ മാലാകനെ വിളിക്കുന്ന ദൈവം സർവശക്തനാണ് ദൈവ സർവ സർവശക്തൻ വിചാരിക്കേണ്ട അതിക്ക് മുമ്പ് തന്നെ ഇവരെ പുറത്താക്കാമായിരുന്നു പിന്നെ മാലാകനെ വിളിച്ച് അയാൾ വന്ന് അടിച്ച് പിടിച്ച് ഇവരെ പുറത്താക്കി ഇതൊക്കെ മണ്ടൻ അല്ലാതെ ഒന്നും ഇതിലൊന്നും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ശിക്ഷ ഏറ്റുവാങ്ങി യേശു ഇങ്ങനെ കുരിശുമരണത്തിലൂടെ ഒരു ആപ്പിൾ നിന്നതിന് പാടുപെട്ട് മരിച്ച് കുരിശിൽ തറച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് ഇതെല്ലാം ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടും പിന്നെയും ശിക്ഷ തന്നെ ഈ രണ്ടായിരം വർഷമായി ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് സാമാന്യ മര്യാദ അനുസരിച്ച് ശിക്ഷ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ ശിക്ഷ കഴിഞ്ഞാൽ പിന്നെയും അയാളെ ശിക്ഷിക്കുന്നതിൽ എന്നർത്ഥമാണ് പക്ഷേ ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന മട്ടാണ് ഇപ്പോഴും കാര്യങ്ങൾ തുടർന്നുകൊണ്ട് ഇപ്പോഴും മനുഷ്യർ സ്ത്രീകളാണെങ്കിൽ വളരെ വേദനിച്ച് പ്രസവിക്കുന്നു അത് കഴിഞ്ഞിട്ട് പണ്ടത്തെ പോലെ തന്നെ മരണവും അസുഖങ്ങളും പിന്നെ എന്താണ് എല്ലാ ജാതി വിശപ്പും എന്തൊക്കെ തിന്മകൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഇതെല്ലാം കൂടി ഇപ്പോഴും മനുഷ്യർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വെറുതെ കഥയാണ് ദൈവം അങ്ങനെ ഒരു ആദമാവായി ഒന്നുകിൽ പാപം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പാപം ചെയ്തെങ്കിൽ തന്നെ ദൈവം അതിലൊന്നും ഒരു വിഷമവുമില്ല ദൈവത്തിന് ആ വിഷമം ഉണ്ടെങ്കിൽ തന്നെ അതിന് പരിഹാരമായിട്ടില്ല ഇപ്പോഴും അതുകൊണ്ടാണല്ലോ നമ്മൾ പിന്നെയും പിന്നെയും ചെയ്യുന്നത് അല്ലാതെ യേശു ക്രിസ്തു കുരിശുമരണം കൊണ്ട് എല്ലാത്തിനും പരിഹാരമായെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോഴും നമ്മൾ അത് നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് നടക്കുന്ന പരദീസയിൽ നമ്മൾ തിരിച്ച് എത്തിക്കേണ്ടതാണ് ആ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അനുസരണക്കേട് കാണിച്ച അപ്പൊ തന്നെ മൈക്കൽ മാലാകനെ വിളിച്ചിട്ട് തല്ലിയിറക്കിയ ദൈവം ഇപ്പോൾ ഈ രണ്ടായിരം കൊല്ലമായിട്ട് ഒന്നും ചെയ്യാത്തത് ഇപ്പൊ തന്നെ നമ്മളെ പണ്ടേ പറഞ്ഞശീലാക്കേണ്ടതാണ് ഒരു എത്ര സുഖമായിട്ട് ജീവിക്കാൻ വരുന്നു പക്ഷെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ന്യായങ്ങളും നീതികളൊന്നും ഈ പറഞ്ഞ ദൈവത്തിന് ബാധകമല്ല അല്ലെങ്കിൽ ശിവകാര്യമല്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ കഥകളിൽ നിന്നൊക്കെ മനസ്സിലായത് അതായത് ഒന്നുമില്ലെങ്കിൽ ദൈവം ഒരു സാഡിസ്റ്റാണ് ദൈവത്തിന് അറിയാമായിരുന്നു ഇത് ഈ പറഞ്ഞ പരിപാടികളൊക്കെ എല്ലാം ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നതാണ് ഒരു വശം ദൈവം സർവജ്ഞാനിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആദമാവുകയും സൃഷ്ടിച്ചപ്പോൾ തന്നെ അവരെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന് അറിയാമായിട്ട് ഇവരിങ്ങനെ ഈ ഫലം തിന്നുവെന്നും പിന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും ഇവരെ ശിക്ഷിക്കാമെന്നും എന്നിട്ട് അത് കഴിഞ്ഞ് ദൈവം യേശു വന്ന് പരിഹാരം ചെയ്യും പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ശിക്ഷിക്കാൻ വേഗം കഴിഞ്ഞ് പക്ഷേ രക്ഷിക്കാൻ രണ്ടായിരം വർഷമായിട്ടും ഒന്നും അറിയാത്ത പോലെ ദൈവം തെക്കോടക്കണൊക്കെയാണ് കഷ്ടമെന്നല്ലാതെ എന്താ പറയുക